തിരിഞ്ഞുകിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസമാവാത്തി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളവയുടെയും നാഥനും അടക്കി വാഴുന്നവനും പ്രതാപവാനും കൂടുതൽ പൊറുക്കുന്നവനും ഏകനുമായ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല